ഇനി നമുക്ക് ഒരു സംഖ്യ തന്നിട്ട് ആ സംഖ്യയെ ഇരുപത്തിയഞ്ച് കൊണ്ട് ഇൻറ്റു ചെയ്യാനായിട്ട് പറഞ്ഞാൽ അത് ഇൻറ്റു ചെയ്യാതെ എങ്ങനെ നമുക്ക് ആ ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇൻറ്റു ചെയ്ത് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ അത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് ആ സംഖ്യയ്ക്ക് നാലുമായിട്ട് എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് നോക്കിയാൽ മാത്രം മതി അതായത് നാല് കൊണ്ട് ഭാഗിക്കുക ഇപ്പം ഞാനിപ്പോൾ ഒരു നമ്പർ എഴുതാം ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫോർ എന്ന നമ്പറിനെ ട്വൻറ്റി ഫൈവ് കൊണ്ട് നമുക്ക് ഗുണിക്കണം അപ്പോൾ എന്താ ചെയ്യുക നൂറ്റി അറുപത്തി നാലിന് നാലുമായിട്ടുള്ള ബന്ധം നോക്കാം അപ്പോൾ ഈ സിക്സ്റ്റി ആണല്ലോ സിക്സ്റ്റീൻ ആണല്ലോ നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റി അല്ലേ സീറോ ഈ ഫോറിന് വൺ ടൈംസ് ബന്ധമുണ്ട് അപ്പോൾ ഫോർട്ടി വൺ ഫോർട്ടി വൺ ഇടുക രണ്ട് പൂജ്യം ചേർക്കുക ഇതാണ് ആൻസർ ഇനി നമുക്ക് വേറൊരു നമ്പർ ചെയ്യാം two hundred and forty eight അത് നമുക്ക് ഇരുപത്തിയഞ്ച് കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം അപ്പം ഈ ടു തൗസൻഡ് ഫോർട്ടി എയ്റ്റിൽ ഫോറിൻ്റെ ബന്ധം എന്താണ് നോക്കാം ഈ ട്വൻറ്റിയിൽ ഫോറ് ഫൈവ് ടൈംസ് പോവില്ലേ ഈ ഫോർട്ടി എയ്റ്റിൽ ഫോറ് ട്വൽവ് ടൈംസ് പോവില്ലേ അപ്പോൾ ഈ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എഴുതുക ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് എഴുതുക two zero fifty one thousand two hundred ആണ് ആൻസർ കിട്ടിയിരിക്കുന്നത് നിങ്ങൾ കാൽക്കുലേറ്ററിലോ എവിടെയെങ്കിലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കറക്റ്റാണോ എന്ന് ഇനി വേറൊരു നമ്പർ ചെയ്ത് കാണിച്ചു തരാം ടു എന്ന നമ്പർ നമുക്ക് ട്വൻറ്റി ഫൈവ് ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഇതിൽ ഫോറിൻ്റെ ബന്ധം കണ്ടുപിടിക്കുക ഇപ്പോൾ ട്വൻറ്റി എയ്റ്റിൽ സെവൻ ടൈംസ് ഉണ്ട് ഫിഫ്റ്റി ടൂവിൽ ഫിഫ്റ്റി ടൂവിൽ വൺ ടൈംസ് ഫോർ പിന്നെ ടു ത്രീ ടൈംസ് അപ്പോൾ സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ അതിൻ്റെ കൂടെ രണ്ട് സീറോ ചേർത്ത് കൊടുത്താൽ മതി എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ ഒരു സംഖ്യയെ ഇരുപത്തഞ്ച് തവണ നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനേക്കാൾ നല്ലതായിട്ട് തോന്നുന്നില്ലേ ഇനി ഇപ്പോൾ ഒരു സംഖ്യ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ ഫോർ കൊണ്ട് നമുക്ക് അശേഷം ഹരിക്കാനായിട്ട് സാധിക്കാത്ത സംഖ്യകളുമുണ്ട് അതായത് ഇപ്പോൾ ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ഇതിനെ നമുക്ക് ട്വൻറ്റി ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അതിന് ഈ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവിന് ഫോറുമായിട്ടുള്ള ബന്ധം നോക്കണം അങ്ങനെ നോക്കുമ്പോൾ ഫോർ ത്രീ ടൈംസ് ഇവിടെ വരുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ആൻസറിൻ്റെ ഭാഗത്ത് രണ്ട് സീറോ ചേർക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇനി ഇവിടെ വരുന്ന സമയത്ത് ഫൈവ് വൺ ടൈംസ് വൺ ഇനി ഈ വണ്ണിൽ ഈ ഫോർ പോവില്ല എന്നാൽ ഈ വണ്ണിനെ നമുക്കിങ്ങനെ ഇട്ടിട്ട് ഇട്ട് കളഞ്ഞ് ഈ കണക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിനായി എന്ത് ചെയ്യണം ഈ സീറോയെ എടുത്ത് ഇവിടെ ഇടുക ഈ സീറോ അവിടെ വെട്ടി ഇനി ഈ ടെന്നിൽ ഫോർ എത്ര തവണ പോവും ടു ടൈംസ് എയ്റ്റ് അപ്പോൾ രണ്ട് ബാലൻസ് ആണ് ഈ രണ്ടിനും നാല് കൊണ്ട് നമുക്ക് ഭാഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ സീറോയെയും എടുത്ത് ഇവിടെ ഇങ്ങോട്ട് ഇടും ഇത് എത്ര തവണ പോവും ഫൈവ് ടൈംസ് പോവും അപ്പോൾ നമ്മൾ ഭാഗിച്ച് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് കണ്ടോ എത്രയാണുള്ളത് three thousand one hundred and twenty five അപ്പോൾ ഇതിൻ്റെ കൂടെ രണ്ട് സീറോ നമ്മൾ ചേർക്കണം പക്ഷേ ഈ സീറോ രണ്ടും നമ്മളെടുത്ത് ഇവിടെ ഇട്ടിട്ടുണ്ട് ഈ ടെന്നിൻ്റെ സ്ഥാനത്തും ട്വൻറ്റീൻ്റെ സ്ഥാനത്തും ഈ രണ്ട് സീറോയും എന്താണ് ഈ സീറോയാണ് അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി ഇതുപോലുള്ള വേറൊരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം sixty three into twenty five അപ്പോൾ ഈ സിക്സ്റ്റി ത്രീയിൽ ഫോർ എത്ര തവണ പോവും എന്നുള്ളത് നോക്കുക വൺ ടൈംസ് ഫോർ ശിഷ്ടം ടു ഈ ത്രീ നമ്മൾ എടുത്തെഴുതുന്നു അതിന് ഫൈവ് ട്വൻറ്റി ആണ് വരുന്നത് five times five into four twenty ഇതിൽ നമുക്ക് ബാലൻസ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സീറോ രണ്ട് സീറോ നമ്മൾ ഇടുമല്ലോ അത് ഇവിടെ എഴുതിക്കൊള്ളണേ ഈ ഇവിടെ ആയിട്ട് എഴുതിക്കൊള്ളണം അത് മനസ്സിലാക്കാൻ ഞാൻ ഇടുന്നതാണ് ഇനി ഇവിടെ ത്രീ ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോറിൽ നമുക്ക് ഭാഗിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സീറോ എടുത്ത് ഇവിടെ ഇടുക എന്നിട്ട് seven times seven into four twenty eight വരുന്നുണ്ട് അപ്പോൾ ആ സെവന് ഇവിടെ എഴുതുക ട്വൻറ്റി എയ്റ്റ് ഇനി ഇതിൽ ടു ബാലൻസ് ഉണ്ട് ടൂവും ഫോറിൽ പോവാത്തത് കൊണ്ട് ഈ സീറോയെയും നമ്മളെടുത്ത് ഇവിടെ എഴുതി ഇനി ഈ ട്വൻറ്റി ഫോറിൽ ഫൈവ് ടൈംസ് പോകും ആ ഫൈവ് എടുത്ത് ഇവിടെ എഴുതുക ഇനി ഇതാണ് ആൻസർ ഈ കിട്ടിയിരിക്കുന്നതാണ് answer thousand five hundred and seventy five ഈ മാത്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യുക താങ്ക്